ഒരു ശിഖരമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നിറയെ എല്ലാ ശിഖരത്തിലും കുരുമുളകുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu Ponnappan welcome to my channel നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറ്റി കുരുമുളക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരണമെന്ന് നോക്കിയേ ഇത് നമ്മുടെ ഒരു വലിയ കുരുമുളകാണ് ഇത് ആഞ്ഞിലിയിൽ കയറിയിരിക്കുന്നതാണ് നോക്കിയേ നല്ല ഭംഗിയായിട്ട് നിൽക്കുക ഇതിനകത്തു നിന്നാണ് നമ്മൾ ഒരു കുറ്റി കുരുമുളക് റെഡിയാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ കുറ്റിക്കുരുമുളക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കർഷകർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണ കുരുമുളക് നമ്മൾ നടുന്ന ഇതുപോലുള്ള ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്ന വള്ളിയാണ് ഇതുപോലെ ചുവട്ടിൽ നിന്ന് നീണ്ടു പോകുന്ന വള്ളികളാണ് നമ്മൾ ഇത് വെച്ചിട്ടാണ് കിളിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ കുറ്റിക്കുരുമുളക് വെക്കുന്നത് അങ്ങനെയല്ല അത് വെച്ചിട്ടല്ല കുറ്റിക്കുരുമുളക് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് കുറ്റിക്കുരുമുളക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് കുരുമുളക് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ വലിയ മരത്തിൽ കയറ്റാനായിട്ട് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ഞങ്ങൾ നാട്ടിൻപുറത്തൊക്കെ ഇതുപോലെ മരത്തിലൊക്കെയാണ് കയറ്റുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി കുരുമുളക് നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ടെറസിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ ടൗണിൽ ജീവിക്കുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം കുരുമുളക് നമുക്ക് അത്യാവശ്യത്തിനുള്ള കുരുമുളക് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിന് നമുക്ക് കുറ്റിക്കുരുമുളക് റെഡിയാക്കി എടുത്താൽ മതി ഇതുപോലെ ഒരു വലിയ കുരുമുളകിൽ നിന്ന് നമുക്ക് കുറ്റിക്കുരുമുളക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ കുരുമുളക് നമ്മൾ ഇതുപോലെ വള്ളിയായിട്ട് കയറ്റാനായിട്ട് ഇതുപോലുള്ള തലപ്പുകൾ നമുക്ക് നീണ്ടുവരും അത് വെച്ചിട്ടാണ് അത് കെട്ടിക്കൊടുത്തിട്ടാണ് ഈ മരത്തിലേക്ക് കയറ്റി കൊടുക്കുന്നത് പക്ഷേ നമ്മൾ കുറ്റിക്കുരുമുളക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതുപോലെ ശിഖരങ്ങൾ നമ്മൾ വെട്ടിയെടുത്തിട്ട് ആ ശിഖരങ്ങൾ വെച്ചാണ് കിളിപ്പിക്കുന്നത് ഇപ്പോൾ ഇത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ കുരുമുളക് പിടിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു കുറ്റിക്കുരുമുളക് ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും പച്ചക്കുരുമുളകും ഉണങ്ങിയ കുരുമുളകും ഒക്കെ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഒരു നാലോ അഞ്ചോ ചട്ടി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ കുരുമുളകും നമുക്ക് കിട്ടും അപ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കുരുമുളക് നമ്മൾ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ശിഖരമാണ് ഇതിനകത്തുനിന്ന് ഈ മരത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ശിഖരമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നിറ എല്ലാ ശിഖരത്തിലും കുരുമുളകുണ്ട് തൽക്കാലം അത് നമുക്ക് എടുക്കേണ്ട ഒരു കുരുമുളക് ഇല്ലാത്ത ടൈപ്പ് കാരണം ഇത് ഒരു വൃക്ഷം ഒരു ചെടി തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് ഇത് നമുക്ക് എടുക്കാം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ മുട്ടിൻ്റെ താഴ്വശത്തുനിന്ന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതാ ഇത് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിനകത്തുനിന്ന് കുരുമുളക് ഇല്ലാത്തത് മാത്രം നോക്കി ഞാൻ ഇപ്പോൾ മൂന്ന് ശിഖരം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് വേര് പിടിപ്പിച്ചെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ മൂന്ന് കുരുമുളകിൻ്റെ കമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് കുറ്റിക്കുരുമുളകാക്കാനുള്ളത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മൂന്ന് ചെടിച്ചട്ടിയിൽ ഇത് റെഡിയാക്കി വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നമുക്ക് പോട്ടിംഗ് മിക്സർ തയ്യാറാക്കണം നമ്മൾ വെറും മണ്ണ് മാത്രം പോരാ അതിനെ ചകിരിച്ചോറും കുറച്ച് two is to one is to one എന്നുള്ള രീതിയിൽ നമ്മുടെ ഗാർഡൻ സോയിൽ ചകിരിച്ചോറ് അതുപോലെ തന്നെ ചാണകപ്പൊടി ഇത് മൂന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ പോട്ടിംഗ് മിക്സർ നിറയ്ക്കാം കാരണം ഈ പോട്ടിംഗ് മിക്സറിലാണ് നമ്മൾ കുറച്ച് നാളെങ്കിലും ഇത് കിളുത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കണം അതിൽ മണ്ണ് കൂടുതൽ നനഞ്ഞിരിക്കാനായിട്ട് നമുക്ക് ഈ കോക്കോപ്പിറ്റും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം മണ്ണിന് നല്ല ഈർപ്പം ഉണ്ടാകും അപ്പോൾ ആ രീതിയിൽ നമുക്കിപ്പോൾ ഇത് നിറച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ തൈ വെക്കാം അപ്പോൾ തൈ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനകത്ത് വേണ്ടാത്ത ഇലകളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കാരണം ഇത് കിളുക്കുന്നവരെ വരെ ഒന്ന് റെഡിയാക്കി വെക്കാം അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമ്മളിത് കൊത്തി വെക്കുമ്പോൾ നമ്മുടെ ഈ മുട്ടുഭാഗം വരാനായിട്ട് ശ്രദ്ധിക്കണം ഈ മുട്ടുഭാഗം താഴെ നിൽക്കത്തക്ക രീതിയിൽ അതായത് മണ്ണ് മണ്ണിനടിയിൽ പോകണം ഈ ഒരു മുട്ടുഭാഗം കാരണം ഇവിടുന്നാണ് വേര് വരുന്നത് അപ്പോൾ ഇത്രയെങ്കിലും താഴ്വശത്തും നീട്ടം വേണം എന്നിട്ട് വേണം ഇത് കുത്തിവെക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഈ സൈഡ് ചരിച്ച് മുറിക്കുക നല്ല മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് തന്നെ വേണം ഇവിടെ ചരിച്ച് മുറിക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് വെക്കാനായിട്ട് പാകമായി അതുപോലെ തന്നെ അടുത്തത് നമുക്ക് റെഡിയാക്കാം ഓക്കെ അപ്പോൾ ഏകദേശം ഈ രീതിയിൽ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇത് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഏറ്റവും നല്ലതാണ് നമ്മുടെ കയ്യിൽ തന്നെയുള്ള കറ്റാർ വാഴ നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ് അതുപോലെ തന്നെ നമ്മുടെ തേൻ അത് ചേർക്കാം അതല്ല നമ്മുടെ നമ്മുടെ ചിരട്ടക്കരി അത് ചേർക്കാം ഇത് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ അത് മുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വേര് പിടിക്കും ഇനി അതല്ല നമ്മുടെ കയ്യിൽ ഹോ റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഞാനിപ്പോൾ റൂട്ടിംഗ് ഹോർമോണാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതാകുമ്പം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വേര് പിടിക്കും അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്യാം ഞാൻ ഇപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ റൂട്ടക്സ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇതൊരല്പം പൊട്ടിച്ചിട്ട് ഒരു ലേശം ഒന്ന് ഇത് പൊടിയെടുക്കുക കുറച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ നടാനുള്ള ഈ തണ്ട് ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം നമ്മുടെ ഈ റൂട്ടിംഗ് ഹോർമോണിൽ ഒന്ന് മുക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെക്കുക ഈ മൂന്നെണ്ണത്തിലും ആ റൂട്ടിംഗ് ഹോർമോൺ മുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഈ ചെടി ഇതിനകത്ത് ചെറിയൊരു കുഴി ഒഴിച്ച് അതിനകത്തോട്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം വെക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ മുട്ടുഭാഗം താഴെ വരത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട് അത് വെക്കുക അതുപോലെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആടാതിരിക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഒറ്റ കമ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ആടാതിരിക്കാനായിട്ട് അതായത് കാറ്റത്ത് ആടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ഇത് അതിനകത്തേക്ക് ഇറക്കി വെക്കുക നന്നായിട്ട് ഉറപ്പിച്ച് നമുക്കിനി ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെള്ളം മുഴുവൻ അപ്പോൾ ഇത് കിളുക്കട്ടെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കുറ്റിക്കുരുമുളക് വളർത്താൻ പറ്റുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഏകദേശം നൂറ്റി അൻപത് രൂപ നൂറ് നൂറ്റി അൻപത് രൂപയൊക്കെ ഒരു തൈക്ക് വില വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്തുള്ള വീടുകളിലോ എവിടുന്നെങ്കിലും ഇതുപോലെ ഒരു കമ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണിത് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും കുരുമുളക് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇതുപോലെ ചെയ്ത് പരിചയമുള്ളവരും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ